welcome back to Anantha video ഫാദർ കിച്ചസ് ഗൈസ് ഒക്കെ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് നമ്മൾ പുതിയ യൂട്യൂബ് അപ്ഡേറ്റഡ് പോളിസി ഒക്കെ ബന്ധപ്പെട്ട് പറഞ്ഞൊക്കെ അപ്പോൾ ആ വീഡിയോ ആണ് ഞാൻ പറയുന്നത് ആക്ച്വലി ഇതൊരു യൂട്യൂബ് അപ്ഡേറ്റഡ് പോളിസി ഇപ്പോൾ എല്ലാവരും ഇടുന്ന വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും നല്ലപോലെ കട്ടക്ക് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എല്ലാവരും ഇടും അതൊരു പത്തിരുപത് മിനിറ്റ് ഉണ്ടാവും ഓക്കെ ഇത്ര ഒരു സംഭവം ഞാൻ ഞാനും വായിച്ചു നോക്കി വായിച്ചു നോക്കിയപ്പോൾ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ആക്ച്വലി ഇതിനെക്കാട്ടും കൂടിപ്പോയിട്ട് ഒരു അരമണിക്കൂറിന് സംഭവമായിപ്പോയി അവിടെ നിന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വേണ്ട നിങ്ങൾക്ക് പണി ഉണ്ടാക്കാൻ വിചാരിച്ച് ഞാൻ ഇത്ര മുപ്പത് ഇരുപത് മുപ്പത് മിനിറ്റ് സംഭവം ഞാൻ ഷോർട്ടാക്കി ഷോർട്ടാക്കി ഷോർട്ടാക്കി ഷോർട്ടാക്കി ഷോർട്ടാക്കി ഷോർട്ടാക്കി ഒരു പത്ത് മിനിറ്റ് അല്ല സോറി അഞ്ച് മിനിറ്റ് ഓക്കെ അഞ്ച് മിനിറ്റ് ചിലപ്പോൾ ഒരു എട്ട് മിനിറ്റോ ഒമ്പത് മിനിറ്റോ ഓക്കെ സോറി അച്ഛൻ ചിലപ്പോൾ കൂടുതലൊക്കെ ആയിരിക്കും എൻ്റെ എൻ്റെ കയ്യിലല്ലോ ഓക്കെ അപ്പോൾ അപ്പോൾ അതാണ് കാര്യം അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്ന യൂട്യൂബ് അപ്ഡേറ്റ് പോളിസിയാണ് അപ്പോൾ എല്ലാ എൻ്റെ YouTube audience okay YouTube viewers സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലാക്കാൻ രീതിയില്ല ബാക്കി എല്ലാവരും ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അപ്പോൾ അത്രയും കേൾക്കാൻ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് സമയം വേണമെന്നില്ല അപ്പോൾ ഈ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഫുൾ നിങ്ങൾക്ക് ഫുൾ കേൾക്കാൻ സമയം ഉണ്ടാവും കാരണം ഞാൻ കുറഞ്ഞ സൈസിൽ ഞാൻ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ആക്ച്വലി ഇടുന്നതൊക്കെ കുറഞ്ഞ സമയം കൂടി ഇടുന്നതുകൊണ്ട് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് മൈൻഡിൽ പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലുള്ള ബെല്ലൈക്കൺ നിൽക്കാം ഇപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ യൂട്യൂബിനെ എതിർത്ത് പറയുമല്ല ഓക്കെ ഞാൻ യൂട്യൂബിനെ എതിർത്ത് പറയുമല്ല ഈ വീഡിയോ ചിലപ്പോൾ ബാൻ ചെയ്ത ബാൻ ചെയ്യലെന്നാണ് എൻ്റെ പ്രാർത്ഥന ഓക്കെ ഞാൻ യൂട്യൂബിനെ കുറ്റപ്പെടുത്തുകയാണ് യൂട്യൂബിനെ പോളിസി നിങ്ങൾക്ക് വിശദീകരിച്ചിട്ടാണ് ഓക്കെ വീഡിയോയിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട് അല്ല ഒന്നുമല്ല ആക്ച്വലി എനിക്കൊരു കംപ്ലൈൻറ്റ് കംപ്ലൈൻ്റ് എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ആക്ച്വലി ഇവിടെ ചില ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവും പിന്നെ എക്സ്പോഷർ എക്സ്പോഷറൊക്കെ കൂടും കാരണം ആക്ച്വലി എൻ്റെ ബെഡ്റൂമാണ് നേരത്തെ പറഞ്ഞായിരുന്നു ബെഡ്റൂമാണിത് ഓക്കെ അപ്പോൾ അപ്പോൾ പുറത്തുനിന്ന് വെളിച്ചെണ്ണ പുറത്തു നിന്നുള്ള വെളിച്ചം റോഡ് സൈഡാണത് അപ്പോൾ പുറത്തു നിന്നുള്ള വെളിച്ചം ചിലപ്പോൾ മേത്തേക്ക് അടിക്കും അത് മാത്രമല്ല പിന്നെ വണ്ടികൾ പോകുമ്പോൾ നല്ല ബാക്ക്ഗ്രൗണ്ട് സ്ഥലം പിന്നെ കിളികൾ ചില ചില ചിലാന്ന് പറഞ്ഞിട്ട് വെച്ചിരിക്കും ഓക്കെ ഭയങ്കര കിളി ശല്യമാണ് കാഴ്ചക്ക് അപ്പോൾ വിത്തൗട്ട് എനി ലാക്ക് നമുക്ക് വീട്ടിലേക്ക് പോകാം നമുക്ക് വീട്ടിലേക്ക് ഇപ്പോൾ നമുക്ക് ആദ്യം ഞാൻ ആദ്യമായിട്ട് പറയാൻ എന്താ വെച്ചാൽ വീഡിയോ സ്പാം വീഡിയോ സ്പാം എന്ന് പറയുമ്പോൾ ഈ സ്പാമിൽ എല്ലാം ഉണ്ട് കേട്ടോ സ്പാമിൽ എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ആക്ച്വലി എനിക്ക് എന്താ അറിയില്ല സ്പാം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഉദ്ദേശം വെച്ച് ശരിയാണെങ്കിൽ ഞാൻ അറിഞ്ഞിരിക്കാൻ ശരിയാണെങ്കിൽ യൂസ്ലെസ് തിങ് ഓക്കെ യൂസ്ലെസ് തിങ്ങിനാണ് സ്പാം എന്ന് പറയുന്നത് ഈ സ്പാമിലൊക്കെ ഇതിൻ്റെ അകത്ത് യൂട്യൂബ് പോളിസി വന്നേക്കുന്നത് ക്ലിക്ക് ബേറ്റ് തമ്പനീസ് ക്ലിക്ക് കിട്ടാൻ വേണ്ടി തുടങ്ങും അതായത് ഉടായ്പ സംഭവങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ഇടാൻ പാടില്ല യൂട്യൂബിൽ ഇട്ടാൽ മൂന്ന് മൂന്ന് സ്ട്രൈക്ക് വരും അപ്പൊ മൂന്ന് മൂന്ന് പ്രാവശ്യം അവർ നമുക്ക് വാണിംഗ് തരുള്ളൂ അത് മൂന്ന് പ്രാവശ്യം ഇതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അസൽ പണി കിട്ടും വിത്തൗട്ട് എനി വൺ നമ്മുടെ അക്കൗണ്ട് ടെർമിനേറ്റഡ് ആകും ഓക്കെ അപ്പോൾ അതാണ് ഫസ്റ്റ് വൺ എന്ന് പറയാൻ ഓക്കെ അപ്പൊ ക്ലിക്ക് ബേറ്റ് ക്ലിക്ക് ബേറ്റ് കമ്പനിയിൽ എല്ലാവർക്കും അറിയാം ക്ലിക്ക് ബേറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ എല്ലാ കറക്റ്റ് ക്ലിക്ക് ബേറ്റ് കമ്പനിയിലാണ് അതായത് ഇപ്പൊ ഞാനിപ്പോ ഒരു ആനക്കോണിൻ്റെ ഇപ്പോൾ സൈഡിൽ ഫ്രണ്ടിൽ ആനക്കോണിൻ്റെ ഫോട്ടോ വെച്ചിട്ട് അയ്യോ എന്ന് പറഞ്ഞ് നിന്നിട്ട് അവസ്ഥ എന്താ ക്ലിക്ക് ബേറ്റ് കമ്പനിയിൽ എടുത്തു ഓക്കെ എന്നിട്ട് അവസാനം ഞാൻ എടുക്കുന്ന വീഡിയോ വീഡിയോ എടുത്തേക്കുന്ന ആക്ച്വലി ഒരു അണലിയോ അണലില്ല അണലി എന്തെങ്കിലും ഒരു ചെറിയ പാമ്പൊക്കെ വല്ല മൂർക്കളാണ് അണലിയോ ചേരോ എന്തൊക്കെയോ കുറേ പാമ്പ് വിഷയമില്ലാത്ത പാമ്പ് എന്തൊക്കെയോ ആട്ടോമാറ്റിക് തല്ലിക്കൊല്ലുന്ന വീഡിയോ ഒക്കെ ആണെങ്കിൽ അസ്ഥില് പണി കിട്ടും യൂട്യൂബിലേക്ക് നല്ല പണി കിട്ടും ഓക്കെ പിന്നെ ഗിവ് അവേഴ്സ് നമുക്ക് ഗിവ് അവേഴ്സ് ഒന്നും കൊടുക്കാൻ പാടില്ല അതായത് ഇന്ത്യ നമുക്ക് ഗിവ് അവേ കൊടുക്കാൻ പാടില്ല ക്ലിക്ക് ബേറ്റ് തമ്മിൽ കൊടുക്കാൻ പാടില്ല ഗിവ് ഗിവ് അവേ ആക്ച്വലി ഈ സബ്സ്ക്രൈബേഴ്സും ലൈക്സും കിട്ടാൻ വേണ്ടിയാണ് അപ്പം ഞാൻ ആക്ച്വലി ഗിവ് വെക്കാൻ പോലെ ഞാൻ പറഞ്ഞു ടെൻ കെ സബ്സ്ക്രൈബേഴ്സിന് ഗിവ് വെക്കുന്നു പക്ഷെ എനിക്ക് വെക്കാൻ പറ്റില്ല ഓക്കെ അൺഫോർച്ചുനേറ്റ് വെക്കാൻ പറ്റില്ല ഇനി വെക്കാൻ പറ്റില്ല എനിക്ക് അസല് പണി അതാണ് വേണമെങ്കിൽ പണം കിട്ടും ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ സാധാരണ ഗിവ് വേണമെങ്കിൽ വെക്കാൻ പറ്റില്ല ഓക്കെ ഞാൻ പിന്നെ വിചാരിച്ചു ഞാൻ ഒരു പ്രാവശ്യം ഞാൻ രണ്ട് മൂന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി ഞാൻ വെറുതെ ആണെങ്കിൽ ഒരു ചെറിയൊരു ഗിവ വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഗിവ് വെക്കാൻ അപ്പോൾ ഈ അടാർ പണിയിട്ടത് ഒരു ഇനി ഒരു അടുത്ത ആഴ്ച അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ച കഴിഞ്ഞിട്ട് ഗീവ് വെക്കാൻ ഞാൻ ശരിക്കുമായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ഈ യൂട്യൂബിൻ്റെ പണി കിട്ടിയത് അപ്പോൾ അതൊന്നും പറ്റൂല അതായത് നമ്മൾ അതിൻ്റെ ഗിവ് ആയി നമ്മളൊരു നമ്മളൊരു സബ്സ്ക്രൈബേഴ്സ് ലൈക്സിനൊക്കെ പർച്ചേസ് ചെയ്യില്ല അപ്പോൾ അത് പാടില്ല ഓക്കെ അതാണ് എന്താ ആദ്യത്തെ സംഭവം പറയുന്നത് ക്ലിക്ക് ബേറ്റും അതൊക്കെ നമ്മൾ അത് പറഞ്ഞ വാക്ക് വ്യവസ്ഥ ഉണ്ടാണ് അതായത് നമുക്ക് ചില നമുക്ക് ചില earn how to earn money എന്ന് പറയുമ്പോൾ അവർ ഇടുന്ന ക്ലിക്ക് ബേറ്റ് തമ്മിൽസ് അല്ലെങ്കിൽ പ്രോമിസ് അവർ നമുക്ക് ചീറ്റാണ് കാരണം അവർ കാണിക്കും earn ten dollar per day അല്ലെങ്കിൽ earn one dollar per day one dollar എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇത്ര എഴുപത് രൂപ ടെൻ ഡോളർ എന്ന് വെച്ചാൽ എഴുന്നൂറ് രൂപ എഴുന്നൂറ് ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റും വെറുതെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും പറ്റൂല എല്ലാവർക്കും അറിയാം ഓക്കെ കൂട്ടുള്ള വീഡിയോസ് ഇപ്പം തന്നെ ഡിലീറ്റ് ആക്കണം അല്ലെങ്കിൽ നിങ്ങൾ ആ കമ്പനിയിൽ മാറ്റിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറകെ പണി വരുന്നുണ്ട് ഓക്കെ യൂട്യൂബിലെ അടാർ പണി വരുന്നുണ്ട് അവർക്ക് അപ്പോൾ ഓക്കെ അതാ അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് വൺ ഇനി സെക്കൻഡ് വേണം സെക്കൻഡ് വൺ എന്താ പറഞ്ഞ് പറഞ്ഞു വെച്ചാൽ ഇപ്പൊ സെയിം ചാനലൊക്കെ നമ്മളിപ്പോ ഓക്കെ ഓക്കെ അതായത് ഇപ്പൊ നമുക്കൊരു നമ്മളൊരു ചാനൽ തുടങ്ങുകയാണെങ്കിൽ വേറെ ആളുടെ പേരിൽ തുടങ്ങണം തുടങ്ങാൻ പാടില്ല ഓക്കെ മെയിനായിട്ട് അതാണ് പറയാനുള്ളത് നമ്മൾ ചിലയിൽ ഞാൻ ചില വീഡിയോസ് നോക്കുമ്പോൾ ഓക്കെ ചില വീഡിയോസ് നീ how to remove background news നോക്കിയപ്പോൾ ഒരാളുടെ ഒരു ചാനലാണ് ആ ചാനലിൽ ഇട്ടേക്കുന്ന ടെക്നിക്കൽ ഗുരുജിയാണ് ടെക്നിക്കൽ ഗുരുജി ആൾ ഗൗരവ ചൗധരിയോ ഓക്കെ എന്താണ് ആളുടെ പേര് ആ ആളുടെ ഫോട്ടോ ആണ് സൈഡിൽ ഇട്ടേക്കുന്നത് ആ ആളുടെ ഫോട്ടോ ഇട്ടിട്ട് അതായത് കണ്ട പെട്ടെന്ന് തോന്നുന്ന ടെക്നിക്കൽ ഗുരുജി ടെക്നിക്കൽ ഗുരുജുവിന്റെ വീഡിയോ ആണ് പെട്ടെന്ന് തോന്നുന്നത് അപ്പൊ നമ്മൾ നേരെ കയറി ഓക്കെ അത് കൂടി പെട്ടെന്ന് നോക്കും പക്ഷെ അത് വേറെ ആളുടെ അക്കൗണ്ടാണ് വേറെ ആളുടെ ചാനലിൽ ടെക്നിക്കൽ ഗുരുജുവിന്റെ ഫോട്ടോ ഇട്ടിട്ട് അതായത് അതിനാണ് വ്യൂസ് കൂട്ടാൻ പറയുക ഓക്കെ അതായത് അതായത് വേറൊരാളുടെ ഐഡന്റിറ്റി വെച്ചിട്ട് മറ്റേ കളിക്കുക അത് ഫേക്ക് ഐഡി വെച്ച് കളിക്കുക ഫേക്ക് ഐഡി അത് പറ്റൂല അത് വിത്തൗട്ട് എനി വൺ എന്താ ടെർമേറ്റ് ആയി കളിയൊക്കെ അതുപോലെ തന്നെ പിന്നെ അവർ ഇടുന്ന വീഡിയോ സെയിം തന്നെ റീ അപ്ലോഡ് ചെയ്ത അടാർവാണ് കിട്ടും ഇതുപോലെ തന്നെ വിത്തൗട്ട് എനി വൺ നമുക്ക് ടെർമിനേറ്റ് ആയിപ്പോവും പിന്നെ അതായത് പിന്നെ അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് ലിങ്ക് ഓക്കെ ഇപ്പോൾ മൂന്നാമത്തെ പോയിന്റ് വെച്ചാൽ നമുക്ക് ലിങ്ക് ഓക്കെ ലിങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഫ്രീ എന്ന് കളിക്കുന്ന കളിയൊക്കെ ലൈവ് ഗെയിം ലൈവ് അല്ല സാറിന് വീഡിയോ ഒക്കെ ഫ്രീ ഫയർ ഗെയിമിങ്ങിൻ്റെ അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ പബ്ജി ഓക്കെ പബ്ജിയുടെ കളിക്കുന്ന ലിങ്ക് ഇടുവാണെങ്കിൽ പണി കിട്ടും ഓക്കെ യൂട്യൂബ് സപ്പോർട്ട് ചെയ്താൽ യൂട്യൂബ് നമ്മളെ അക്കൗണ്ട് ടെർമിനേറ്റ് ആയി കളയും നമ്മൾ വലിയ യൂട്യൂബേഴ്സൊക്കെ ഞാൻ എൻ്റെ കീവേഡ്സ് ഒക്കെ പണ്ടത്തെ കീവേഡ്സ് എന്തൊക്കെയാ വെച്ചാൽ കാരിമിനാറ്റി പ്യൂഡപ്പൈ അൺബോക്സിങ് ഡ്യൂഡ് അങ്ങനെയൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ അതൊക്കെ മാറ്റി നോക്കുക കാരണം ആക്ച്വലി വേറെ ഒന്നുമല്ല യൂട്യൂബിൻ്റെ പുതിയ പോളിസി വന്നേക്കണം അതുകൊണ്ടാണ് ആക്ച്വലി നോക്കുക അല്ലെങ്കിൽ മാറ്റിയില്ലായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ മറ്റേ കാരിമിനാറ്റി ടെക്നിക്കൽ കുറിച്ച് അൺബോക്സിങ് ഡ്യൂഡ് സഞ്ജു ടെക് എല്ലാവരും ഇടാറുണ്ട് ഓക്കെ കാർത്തിക് സൂര്യ പ്യൂഡപ്പൈ വട്ടവർ ഉള്ള ഫേമസ് യൂട്യൂബർക്ക് വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ വീ പേര് ഞാൻ ആക്ച്വലി ഇട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ അതൊക്കെ മാറ്റി നോക്കി ഇപ്പോൾ എൻ്റെ പേര് തന്നെ ആക്കിയതായിരിക്കും നല്ലത് കാരണം ഇപ്പോൾ അത് വേറെ ആളുടെ ചാനലിൽ നമ്മൾ ഇങ്ങോട്ട് ചെയ്യുമ്പോൾ മിക്കവരും ഇടാറുണ്ട് ഓക്കെ മിക്കവരും ഇടും ഇതുകൊണ്ട് അൺബോക്സിംഗ് ട്യൂബിൻ്റെ നമ്മുടെ ചാനൽ കീവേഡാക്കി ഇടുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊണ്ട് ഇടും ഡിസ്ക്രിപ്ഷൻ കൊണ്ട് ഇടുമ്പോൾ അവർക്ക് എന്താ വെച്ചാൽ അൺബോക്സിംഗ് ട്യൂബ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സെർച്ച് ചെയ്യും അൺബോക്സിംഗ് ട്യൂബിൽ നിന്ന് ഇപ്പോൾ അൺബോക്സിംഗ് ട്യൂബിൻ്റെ അത്രയും വീഡിയോസ് കഴിയുമ്പോൾ ഈ ആളുടെ ചിലപ്പോൾ വീഡിയോസിലൊക്കെ അപ്പോൾ അങ്ങനെ അത് വേറെ ഫേമസ് യൂട്യൂബേഴ്സിന് ചാനലിൻ്റെ ചാനലിൻ്റെ പേര് ആക്കി കൊടുത്തിട്ട് കയറി വൈറലായി പോയ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് ഇവിടെ ഒക്കെ അപ്പം നമ്മൾ വേറെ ആളുടെ വേറെ സംഭവത്തിൻ്റെ ഇത് നമ്മുടെ അക്കൗണ്ടിൽ കൊണ്ട് ഇടാൻ പാടില്ല അതായത് ഇപ്പോൾ എല്ലാവരും ഇടുന്നതാണ് ഇങ്ങോട്ട് ചെയ്താൽ അങ്ങോട്ട് പോവാം അങ്ങനെയൊക്കെ നിൽക്കണം ഓക്കെ അപ്പോൾ ലിങ്ക് ഓക്കെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ബന്ധമല്ലാത്ത ലിങ്ക് ഇടാൻ പാടില്ല അപ്പോൾ അത് അതുകൊണ്ട് വേറെ സംഭവത്തിന് ലിങ്ക് ഇട്ടാൽ പണി കിട്ടും പിന്നെ അടുത്ത നാലാമത്തെ സംഭവം എന്ന് വെച്ചാൽ sub for sub sub for sub എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു ഗിവ് അവേൻ്റെ വേറെ അടുത്ത പാർട്ടാണ് sub for sub sub for sub ഒക്കെ അതായത് സബ് ഫോർ സബിന് കുറേ ആപ്സ് ഉണ്ട് സോഫ്റ്റ്വെയർസ് ഉണ്ട് അപ്പോൾ അതിന് പറഞ്ഞാൽ ഞാൻ ആപ്പ് മിക്കതും സബ് ഫോർ സബും കൊണ്ടാണ് ചെയ്യാറുള്ളത് ഇപ്പോൾ നമ്മളൊരു കമൻറ്റിൽ പോയിട്ട് പറയുക ഇവിടെ നിന്ന് നീ എനിക്ക് നീ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഒരു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഞാൻ അഞ്ച് സബ്സ്ക്രൈബേഴ്സും തരാം അതൊരു ഫേക്ക് അതൊരു ഒരു പ്രോമിസ്ഡ് ചീറ്റിംഗ് കേസ് ചീറ്റിംഗ് ആണ് അത് പിന്നെ സപ്പോസ് സബിൻ്റെ കമൻറ്റുമാണ് അപ്പോൾ അതുകൂട്ട് നിങ്ങൾ കണ്ടൽ അപ്പൊ തന്നെ വിത്തൗട്ട് എനി വൺ ടെർമിനേറ്റ് ആവും നമ്മുടെ അക്കൗണ്ട് അടാറ് പണി കിട്ടും ടേർമി നമ്മുടെ അക്കൗണ്ട് ടെർമിനേറ്റ് ആവും പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സും തൊട്ട് കളിക്കാൻ പാടില്ല അതായത് നമ്മൾ അവർക്ക് എന്താ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് അതായത് നമ്മൾ പിടിച്ച് വാങ്ങുന്നത് പർച്ചേസ് ചെയ്യാൻ പാടില്ല സബ്ബോ സബിന്റെ കുറെ സംഭവങ്ങളുണ്ട് അതുപോലെ തന്നെ കമന്റ്സ് ഇതുകൂടെ കമന്റ് സബ്ബോ സബിന്റെ കമന്റ്സ് കാണുകയാണെങ്കിൽ അപ്പൊ തന്നെ അക്കൗണ്ട് പോയി ടെർമിനേറ്റ് ആകും ഇപ്പൊ എക്സാമ്പിൾ ഞാൻ ഗൂഗിൾ ആഡ്സൻസിൽ കൂടി വാങ്ങിച്ചു ഞാൻ സബ്ബോ സബ് വാങ്ങിച്ചു അപ്പൊ തന്നെ യൂട്യൂബ് മനസ്സിലായി ഞാൻ അത് അങ്ങനെ കിട്ടിയതെന്ന് മനസ്സിലാക്കിയാൽ വിത്തൗട്ട് ഇനി ആ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആവും അപ്പോൾ ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ അതായത് നമ്മൾ വേറെ നമ്മൾ പ്രൊമോഷൻ നമ്മൾ ലിങ്ക് ഇടാൻ പാടില്ല അതായത് എന്താ പറയും നിങ്ങൾക്ക് ഈ വീഡിയോസ് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ കുറച്ച് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വെറുതെ എന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ടും ചെയ്യരുത് പിന്നെ അത്രയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതാണ് യൂട്യൂബ് അപ്ഡേറ്റഡ് പോളിസിയെ കുറിച്ച് ഞാൻ പറഞ്ഞത് അത് ചുരുക്കി കാണാൻ മതി ഓക്കെ നിങ്ങൾക്ക് ചുരുക്കി കാണാൻ മതി ഞാൻ ഇത്രേ ഉള്ളൂ അത് ഞാൻ ഇച്ചിരിയും കൂടി വലിച്ചു നീട്ടിയതാണ് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എട്ട് പത്ത് മിനിറ്റ് ഉണ്ടാവും അഞ്ചെട്ട് മിനിറ്റ് ഞാൻ അറിയിച്ചു എട്ട് പത്ത് മിനിറ്റ് നോ പ്രോബ്സ് ഓക്കെ അപ്പോൾ ഇത്രക്കൂടെ വീഡിയോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് അടിപൊളി ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കൺ ഒക്കെ ഓക്കെ അപ്പോൾ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഫീൽ ഫ്രീ ടു സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് വേറെ ദിവസം കാണാം അപ്പോൾ ഗുഡ് ബൈ